What? What's wrong with you? Do you like it? എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് സിബിനിസം എന്ന് പറഞ്ഞ ചാനലിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നത് ആ, സിബിനിസം എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ஐ லவ் யூ என்று പറയും நான் உன்னை காதலிக்கிறேன் நான் உன்னை காதலிக்கிறேன் കാണും കാണണ്ട ഒന്ന് കാണും വേണ്ടേ കാണാനൊന്നും പറ്റില്ല ചേട്ടാ അതൊന്നും കാണാൻ പറ്റില്ല ബ്രോ ഓക്കെ അപ്പോൾ ഇദ്ദേഹം ഒമഗ്ലേ എന്ന് പറയുന്ന ഒരു റാൻഡം വീഡിയോ ചാറ്റ് വെബ്സൈറ്റിൽ പോയിട്ട് ഒരു ഗേളിൻ്റെ ഫിൽറ്റർ ഇട്ടിട്ട് ഒരു പെണ്ണായി മാറിയിട്ട് ആൾക്കാരെയൊക്കെ പ്രാങ്ക് ചെയ്യാണ് വളരെ എൻ്റർടൈൻ ആയിട്ട് തന്നെ പുള്ളിക്കാരും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വളരെ നല്ല റെസ്പോൺസുകളാണ് ആ വീഡിയോസിനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിലെ സീക്രട്ട് എന്താണ് എങ്ങനെയാണ് ഈ പെണ്ണായി മാറിയിട്ട് വീഡിയോ ചാറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയിട്ടാണ് എങ്ങനെയാണ് ഈ പെണ്ണായിട്ട് മാറി വീഡിയോ ചാറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് ഒരു കമ്പ്യൂട്ടർ വേണം ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് എന്തോ ആയിക്കോട്ടെ പിന്നെ ഒരു വെബ് ക്യാം വെബ് ക്യാം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണ് വെബ് ക്യാമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം പിന്നെ വേണ്ടത് ഒരു സോഫ്റ്റ്വെയർ ആണ് സ്നാപ്പ് ക്യാമറ എന്നാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ പേര് അതായത് നമ്മുടെ സ്നാപ്പ് ചാറ്റ് ഉണ്ടല്ലോ അതിലെ ഫിൽറ്റേഴ്സ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്നാപ്പ് ക്യാമറ എന്ന് പറഞ്ഞ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് ഒരു കൂടെ ഉണ്ട് ഓഡിയോ മോഡിഫൈ ചെയ്യാനായിട്ട് അതായത് നമ്മുടെ സൗണ്ട് പെണ്ണിൻ്റെ സൗണ്ട് ആക്കാനായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട് പക്ഷേ അതിനെ പറ്റിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ അതിന് നമുക്ക് വേറൊരു ട്രിക്ക് ഉണ്ട് അപ്പോൾ നമ്മുടെ ഫോൺ എങ്ങനെയാണ് വെബ് ക്യാമറ ആയിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞുതരാം ആദ്യം ഡ്രോയിഡ് ക്യാമറ ആപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം അതിൻ്റെ വിൻഡോസ് വെർഷൻ അവൈലബിൾ ആണ് അത് അതിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറിലും ഫോണിലും ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു വൈഫൈയിൽ തന്നെ ഈ ഫോണും ലാപ്ടോപ്പും കണക്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ വേറൊരു ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓണാക്കി വെച്ചിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഫോണിൽ ഹോട്ട്സ്പോട്ട് ഓണാക്കി വെച്ചിട്ട് അതിൽ തന്നെ കമ്പ്യൂട്ടറും കണക്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഫോണും കണക്ട് ചെയ്യുക സോ നമുക്ക് നമ്മുടെ ഫോണിൽ കാണിക്കുന്ന വൈഫൈ ഐ പി എന്ന് പറയുന്ന ആ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാനത് എൻ്റർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ഫോണിലെ വിഷ്വൽസ് ഇപ്പോൾ ലാപ്ടോപ്പിൽ വരുന്നുണ്ട് വെബ് ക്യാമായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങി നമ്മുടെ ഫോൺ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്റ്റാൻഡിൽ ഇതങ്ങ് വെക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ യു എസ് ബി വഴിയും കണക്ട് ചെയ്യാം കേട്ടോ എൻ്റെ ഫോൺ യു എസ് ബി ആയിട്ട് കണക്ട് ആവാത്തത് കൊണ്ടാണ് ഞാൻ വൈഫൈ വഴി കണക്ട് ചെയ്യുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്നാപ്പ് ക്യാമറ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഞാനിത് നേരത്തെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യാൻ ശേഷം ഓപ്പൺ ചെയ്യുക ഓക്കെ നമ്മളിപ്പോൾ സ്നാപ്പ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുക അപ്പോൾ നമ്മൾ ഡിഫോൾട്ട് വെബ് ക്യാമറ ആയിരിക്കും അതിൽ ഓപ്പണായി വരിക അപ്പോൾ നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ചൂസ് യുവർ ക്യാമറ അവിടെ U S B two point മാറ്റിയിട്ട് ഡ്രോയിഡ് ക്യാം സോഴ്സ് ത്രീ എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോണായിരിക്കും പിന്നീട് വെബ് ക്യാമറ ആയിട്ട് അവിടെ കാണിക്കുക അപ്പോൾ നമുക്കിപ്പോൾ എന്താ ഒരു സ്നാപ്ചാറ്റിൻ്റെ യു ഐ പോലുള്ളൊരു ഒരു ഇൻ്റർഫേസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ധാരാളം ഫിൽറ്റേഴ്സ് ഉണ്ട് സോ ഇപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഫീമെയിൽ ഫിൽറ്ററാണ് അപ്പോൾ അത് നമുക്ക് ആ സ്നാപ് ക്യാമറ എന്ന് പറയുന്ന ഫിൽറ്റേഴ്സിലുണ്ടോ എന്ന് നോക്കണം എന്നിട്ട് അത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ആ ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് നേരെ ഒമഗിലയിൽ പോകണം ഓൾ റൈറ്റ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ക്യാരക്ടർ എന്ന് പറയുന്ന ആ സെക്ഷനിലേക്ക് പോയാൽ ഇവിടെ മൈ ട്വിൻ എന്ന് പറഞ്ഞിട്ടൊരു ഫിൽറ്റർ കാണാം ഈ ഫിൽറ്റർ ഒന്ന് ലോഡാകുന്ന വരെ വെയിറ്റ് ചെയ്യുക ഇൻ്റർനെറ്റ് കണക്ഷൻ സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്തു ഓൾ റൈറ്റ് സോ ഇപ്പോൾ ഇങ്ങനെ ക്ലോസപ്പ് വന്നാൽ മാത്രമേ അതൊന്നും ഒരു ഇതുണ്ടാവുള്ളൂ ഈ ഹെയറിൻ്റെ ഇവിടെയൊക്കെ ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ട് സോ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈറ്റിങ്ങും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു ഇരുത്തമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സെറ്റായിരിക്കും സോ ഇപ്പോൾ ഒരു ഭംഗിയില്ല ബട്ട് എഡ്യൂക്കേഷണൽ പർപ്പസ് ഓൾറൈറ്റ് ഇപ്പോൾ നമ്മുടെ എഫക്റ്റ് സെറ്റ് ഉണ്ട് മിനിമൈസ് ചെയ്യുക ഇനി നമ്മൾ നേരെ ഞാനിതിൽ മൊസില്ല ഫയർഫോക്സ് ആണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ക്രോം എടുത്തിട്ട് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് ഈ ഈ ക്യാമറ സ്വിച്ച് ചെയ്യുന്നതിൽ അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഫയർഫോക്സ് ആണ് അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നന്നായിട്ടുണ്ട് കുറച്ചുകൂടെ ഈസിയാണ് സോ ഫയർഫോക്സ് എടുക്കുക മൊസില ഫയർഫോക്സ് എടുക്കുക ബ്രൗസർ ഓൾറൈറ്റ് ഇപ്പോൾ നമ്മൾ ഒമഗ്ലെ എന്ന് പറയുന്ന വെബ്സൈറ്റ് എടുത്തു ടോക്ക് ടു സ്ട്രേഞ്ചേഴ്സ് അതെടുത്തിട്ട് വീഡിയോ എന്നുള്ള ഓപ്ഷൻ എടുക്കുക സോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മുകളിലൊരു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചാറ്റ് എടുത്തപ്പോഴത്തേക്ക് നമ്മളടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് ഏത് ക്യാമറയാണ് വീഡിയോ ചാറ്റിന് ഉപയോഗിക്കേണ്ടതെന്ന് അപ്പോൾ അവിടെ നമ്മൾ ഈ U S B two point O എന്ന് പറയുന്നതിന് പകരം സ്നാപ്പ് ക്യാമറ ചൂസ് ചെയ്യുക എന്നിട്ട് നമ്മുടെ മൈക്രോഫോൺ ഏതാണ് ഡ്രോയിഡ് ക്യാം ഓഡിയോ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫോണായിരിക്കും ഓൾറൈറ്റ് അത് കൊടുക്കുക ഹലോ ഓൾറൈറ്റ് ഇപ്പോൾ ഞാൻ പെണ്ണായിട്ടുണ്ട് ഞാൻ പറഞ്ഞു വെബ്സൈറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ സൂക്ഷിക്കുക കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു വലിയ പ്രശ്നം അവിടെ വന്നു സ്റ്റിൽ കുട്ടികളോട് ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല അത്യാവശ്യം മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുക ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഈ ഫിൽട്ടർ ഇട്ടുകൊണ്ട് ഈ വെബ്സൈറ്റിൽ കയറുന്നതുകൊണ്ട് ഒട്ടുമിക്ക ആൾക്കാർക്ക് മനസ്സിലായി ഇത് ഫേക്കാണ് എന്നുള്ളത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്നെ മോങ്ങുണ്ട് കഴിഞ്ഞാൽ ആൾക്കാർ സ്കിപ്പ് അടിച്ച് പോവുകയാണ് അപ്പോൾ നമ്മൾ പരമാവധി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ വേണം ഇപ്പോൾ പ്രാങ്ക് ആയാലും അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു രീതിക്കാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും ആൾക്കാരെ ഉപദ്രവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഒരുപാട് മെൻ്റലി ടോർച്ചർ ചെയ്തുകൊണ്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രാങ്കുകളൊന്നും ചെയ്യാൻ പാടില്ല ഒരു വളരെ ലൈറ്റായിട്ടും ഇത്തിരി എന്താ പറയുക മാനസിക പരിഗണനയൊക്കെ കൊടുത്തിട്ട് വേണം ആൾക്കാരെ പ്രാങ്ക് ചെയ്യാനായിട്ട് അല്ലാത്ത പക്ഷം ചിലപ്പോൾ അത് അവർക്ക് എത്രത്തോളം ഹേർട്ടാവും ഇൻസൾട്ടാവും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് പിന്നെ ഈ സൗണ്ട് മോഡിന്ന് കാര്യം ഞാൻ കാണിച്ചില്ല കാരണം ഓൾറെഡി നമുക്ക് ചെറിയൊരു മിമിക്രിയൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ സെറ്റാക്കാം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ അതാണ് അതിൻ്റെ ഒരു രസം എന്ന് എനിക്ക് തോന്നി ഓഡിയോ മോഡും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രസമില്ല Yeah. Actually, which, which state? Kerala. Kerala? Yeah. Do you speak Malayalam? Yeah, I do. Really? <laughs> how are you? I'm good. What's your uh, name? Uh, how old are you? 21. Uh, are you single? Yeah. Wanna be my girlfriend? Yeah, sure. Mm -hmm. Yeah. Where, where are you from? I'm from Egypt. Egypt, alright, alright. Michael. Would you like to see mummies? What? What's wrong with you? Do you like it? അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളുക അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു ആയിട്ട് വരാം അതുവരേക്കും it's me Ajmal signing off